Hi friends welcome back to my channel Simi's blog तो आज हम जा रहे हैं कोवलम के लोकल मार्केट में फेस्टिव टाइम होने की वजह से यहाँ पे सारे लोकल मार्केट बंद थे बट हम Padmanabha Swamy which is located in Thiruvananthapuram Kerala पहुँचे थे वहाँ पे हमने देखा कि एक लोकल मार्केट है सो so, uh, मैं आपको वहाँ का ओवरव्यू दिखा देती हूँ uh, मुझे ज़्यादा टाइम नहीं मिला तो ज़्यादा मैं शूट नहीं कर पाई but you can have a glance compliments from another people. Juki, Fusion, Soji, Suigar, Singer, Usha, Ranu. നിങ്ങൾക്ക് ഏവർക്കും തിരുവോണം ബമ്പർ സമ്മാനം പന്ത്രണ്ട് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ആശംസകളോടെ തിരുവോണം ഫാൻസി പഴമങ്ങാടി തിരുവനന്തപുരം ഓണാശംസകളോടെ Thiruvonam fancy Pazhavangadi cosmetics fancy items dance ornaments എന്നിവയ്ക്ക് തിരുവോണം ഫാൻസി പഴമങ്ങാടി ये भी മുപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം bodyguard east east Thiruvananthapuram ladies Patiala എന്നിവയ്ക്ക് ബാംഗ്ലൂർ കളക്ഷൻ പഴവങ്ങാടി തിരുവനന്തപുരം ബാംഗ്ലൂർ കളക്ഷൻ പഴവങ്ങാടി നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ പഴവങ്ങാടി വ്യവസായി ഏകോപന സമിതി ഈസ്റ്റ് ഫുഡ് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഓണം ട്രേഡ് ഫെയറിന് ശബ്ദവും വെളിച്ചവും ഷാരൂഖ് കൊണ്ടുള്ള ഓണാഘോഷം ഐശ്വര്യപൂർണ്ണമാക്കുക നിങ്ങൾക്ക് ഏവർക്കും ഫോർട്ട് പോലീസിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈസ്പോർട്ട് യൂണിറ്റിന്റെയും ഓണാശംസകൾ കൊറോണ വൈറസിന്റെ തീവ്ര വ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും കർശനമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ് വൈറസിന്റെ വ്യാപനം തടയുന്നതിന് കൃത്യമായി മാസ്ക് എന്ന രീതിയിൽ ധരിക്കുക സാനിറ്റൈസർ കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുക കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക അനാവശ്യ യാത്രകളും കൂടിച്ചേരലുകളും ചടങ്ങുകളും ഒഴിവാക്കുക ആലംബനത്തോടൊന്നാണ് ആശംസകളോടെ Ratna textiles kids wear Pazhavangadi ഓണാശംസകളോടെ Ratna textiles Pazhavangadi Ratna textiles Pazhavangadi shirts t-shirts kids wear Bermuda jeans pant track pant top leggings Patiala lining blouse nightie set sari set മുണ്ടുകൾ ടെക്സ്റ്റൈൽസ് പഴവങ്ങാടി